Damn, it's a rich welcome to another vlog guys okay അപ്പോൾ ഈ വ്ളോഗിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാട്ടോ ഓക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ വന്നത് ഈ ഇന്ന് ആക്ച്വലി സാറ്റർഡേ ആണ് സാറ്റർഡേ വെറുതെ പാഴായിപ്പോ എന്ന് മാത്രം പറയാൻ പറ്റില്ല നാളെ സൺഡേ ആണ് സൺഡേ ആയിട്ട് നോക്കിയിട്ടും ഒരു സിനിമയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഏകദേശം ഒരു രാത്രി ഒരു ഒമ്പതര ഒമ്പത് എട്ടര ഒമ്പതര സംതിങ് ആയിട്ടുണ്ട് കാരണം പുറത്ത് ഇരുട്ടാണ് നല്ല വിശപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഞാനിപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ സമയം കാണിച്ചു തരാം ഓക്കെ നോക്കിക്കോളൂ ഹൈ ഹൈ ഹൈ ആ ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഇപ്പോൾ നമുക്ക് നേരെ അടുക്കളയിൽ പോകാൻ കാരണം എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ നല്ല പോലെ വിശപ്പുണ്ട് ഇപ്പോൾ അമ്മ പറഞ്ഞു എന്തെങ്കിലും എടുത്ത് കഴിച്ചോളാം പറഞ്ഞ് അപ്പം നമുക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം നമ്മൾ ഇച്ചിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കിയ സംഭവമാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കഴിച്ചിട്ടുണ്ടോ ഈ സംഭവം കഴിച്ചിട്ടാണ് നിങ്ങൾ മിക്കവരും കഴിച്ചാണ് സാധ്യതയുണ്ട് മറ്റേ ആലു കേട്ടോ ഇത് മറ്റേ ശർക്കരയും തേങ്ങയും ഗോതമ്പൂടിയും എന്തൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് അപ്പോൾ ഇവിടെ ഫുൾ ഇരുട്ടാണ് പക്ക ഇരുട്ടാണ് സംഭവം അപ്പോൾ ഒന്ന് മോൾ ഇത് കഴിച്ച ലക്ഷം ഒന്ന് മുകളിലേക്ക് പോവാം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നല്ല ഇടിയോട്ടൊക്കെ ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചതിന് വെച്ചു ഇച്ചിരി മഴ ഉണ്ടായിരുന്നു നേരത്തെ മഴ ഉണ്ടായിരുന്നു ഇപ്പം മഴ കുറഞ്ഞു അപ്പോൾ ഒന്ന് മുകളിലേക്ക് പോകാം കഴിച്ചിട്ട് മുകളിലേക്ക് പോകാം ഓക്കെ ഞാൻ കഴിച്ചോട്ടെ Okay guys, apa അതായത് ഇത്രണ്ട് നമുക്ക് കഴിച്ചിട്ട് തരാം അച്ഛൻ്റെ കാശ് റഫായി കിടക്കാൻ കാരണം വേറെ ഒന്നല്ല കുറേ നേരമായിട്ട് എയർ വെച്ചേക്കായിരുന്നു നമുക്ക് അതുകൊണ്ടാണ് കൊണ്ടല്ലോ കേട്ടോ another Okay guys, nampak kainyuk okay guys അപ്പോൾ അതെ നമ്മളിപ്പോൾ നേരെ ഫ്രണ്ട് ഇപ്പോൾ ഒരു ചെറുതായിട്ടൊരു മിന്നൽ തോ മിന്നൽ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടത് നിങ്ങൾക്കറിയില്ല പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല പക്ഷേ ലൈറ്റ് കാണിച്ചു കേട്ടോ മുകളിൽ ലൈറ്റ് നോക്കിക്കോളേ ഓക്കെ അപ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ലൈറ്റും കൂടി കാണിച്ചു അവിടെ നിന്ന് ഓക്കെ ഗായ്സ് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാൻ നേരത്തുള്ള ഒമ്പതര മണിയാണ് ഓക്കെ അഡ്വഞ്ചറസ് അപ്പോൾ ഫുൾ ഇവിടെ ഇരട്ടാണ് ഞാൻ കാണിച്ചു തരാം ഒന്ന് ഓക്കെ അപ്പോൾ എൻ്റെ അടുത്താണ് സംഭവം അപ്പോൾ ഇവിടെ ചെടികളാണ് ഞാൻ ഞാനത് വേറെ ദിവസം ഞാനത് രാവിലെ ഒന്ന് കാണിച്ചിട്ടുണ്ട് കാരണം അപ്പോഴേ കാണിച്ചിട്ട് കാര്യമുള്ളൂ കേട്ടോ കാരണം കണ്ടിട്ട് ഓക്കെ ഇവിടെ ഫുൾ പൊടിയ കാരണം കാലൊക്കെ ഇപ്പോൾ അഴുക്കാണ് ഞാൻ പിന്നെ മുണ്ടാണ് ഉടുത്തിരിക്കുന്നത് ഓക്കെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സൈഡിലെ വീട് വീട്ടുകാരൊക്കെ ഉണ്ട് ഓക്കെ പെട്ടെന്ന് തന്നെ ഉറങ്ങുന്ന ആൾക്കാരാണിത് പിന്നുള്ളത് നമ്മുടെ കറ്റാർവായാണ് കേട്ടുള്ളത് നമ്മുടെ ചെറിയൊരു ഹോം പ്ലാന്റേഷൻ എന്നൊക്കെ പറയാം കാരണം ഇത് മറ്റേ ഹെയർ ഹെയർ കെയറിന് വേണ്ടിയാണ് കേട്ടോ ഓക്കെ സംഭവം ഉള്ളൂ ഞാൻ പിന്നെ മിന്നൽ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വന്നത് ഇങ്ങോട്ടേക്ക് ഞാൻ ഒരു മിന്നലെ കാണിച്ചു തരും ഓക്കെ ഈ ലൈറ്റ് ഉണ്ട് ഓക്കെ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈറ്റിംഗ് ഇല്ലാതിരിക്കുന്നത് ഓക്കെ വേറത്തെ കൊണ്ടും മഹാ ബോറായിപ്പോയി സംഭവം ഇങ്ങനെ അടിയിലേക്ക് വീണ പോയി ഫോം പോയി കാരണം ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ആക്ച്വലി ഇത് മൂന്നാമത്തെ അല്ലാണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് അത്രേ ഉള്ളൂ ഓക്കെ മൂന്നാമത്തെ നിലയിൽ നിന്ന് വീണ അവസ്ഥ അറിയാമല്ലോ ഫോണിൻ്റെ ഓക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ആകെ ഒരു പതിനെട്ട് പതിനാറായിരത്തിൻ്റെ ഫോണാണ് അപ്പോൾ അത് പോയാൽ പണി കിട്ടും ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ഒരു ഇടവിട്ട് കണ്ടിട്ട് പോവാം ഇടവിട്ട് കാണാൻ ബെസ്റ്റ് സ്ഥലം എന്ന് തോന്നുന്നു എനിക്ക് ഇവിടെ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ നോക്കിക്കോളേ നിങ്ങൾ നോക്കി നോക്കി പോകണം കാരണം ഞാൻ ഞാൻ ഇടിയിട്ട് കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ഞാൻ എക്സ്ട്രാ വീഡിയോ എടുക്കും കാരണം ഇപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴാണ് വരണമെന്ന് പറയാൻ പറ്റൂല ഇപ്പോൾ എനിക്കിത് ഓഫാക്കിയിട്ട് നോക്കിയാലേ അടിയിലേക്ക് പോകാൻ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല അപ്പോൾ ഇതെല്ലാമായിട്ട് എനിക്ക് അടിയിലാണ് ഓക്കെ ഞാൻ വേറെ കാര്യം പറഞ്ഞു പറയാൻ വന്നത് അതൊന്നുമല്ല കാരണം ഇവിടെ നിന്ന് പറയാനൊക്കെ നല്ലതൊക്കെ ഫോട്ടോ കിട്ടണം അപ്പോൾ അതൊന്നുമല്ല എൻ്റെ മൈക്ക് ഉണ്ടല്ലോ ഓക്കെ അതായത് ഈ മൈക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ ഈ മൈക്കിൻ്റെ ഈ സ്പോഞ്ച് പോയി കിടക്കുമായിരുന്നു കാണാനില്ലായിരുന്നു ഓക്കെ കാരണം ഞാൻ വെച്ചൊന്ന് മാറ്റി നോക്കിയാണ് അപ്പോൾ അത് കാറ്റത്ത് പറഞ്ഞു കാശ് ഇത് ഒരു പ്രാവശ്യം ഞാനിതൊന്ന് ഊരിയിട്ട് ചെയ്ത് നോക്കി അപ്പോൾ കാറ്റത്ത് പോയി പിന്നെ ഞാൻ തപ്പി എടു തപ്പി നോക്കി കുറേ പക്ഷേ കിട്ടി സംഭവം കിട്ടിയില്ല കേട്ടോ അവസാനം ഞാൻ വേറെ വേറൊരു സ്പോഞ്ച് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് സംഭവം വെച്ചേക്കാണെന്ന് കണ്ടോ ഇത് ചെറിയ സ്പോഞ്ച് സംഭവം ചെറിയ സ്പോഞ്ചാണിത് ഓക്കെ ഫോക്കസ് ആണ് നിങ്ങൾക്ക് അറിയില്ല ഫോക്കസ് ആയിട്ടില്ല ഓക്കെ പോട്ടെ അപ്പോൾ ഇത് ചെറിയതായിരുന്നു അപ്പോൾ എൻ്റെ ശരിക്കുള്ള മൈക്കിൻ്റെ സംഭവം അവിടെ ഉണ്ട് അടി ഇന്ന് കിട്ടി ഗൈസ് മിന്നലടിച്ചെന്നുണ്ട് കേട്ടോ ഓക്കെ മിന്നലടിച്ച് അധികം നേരം നിൽക്കണം നല്ല സേഫ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഫോണും കൊണ്ട് അധികം നേരം നിൽക്കാൻ പാടുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ മൈക്കിൻ്റെ സംഭവം എനിക്ക് ഇന്ന് അടി വെച്ച് കിട്ടിയിരിക്കുകയാണ് ഗായ്സ് നമുക്കൊന്ന് ഇത് ഫിക്സ് ആയിട്ട് പോവാം ഓക്കെ കാഴ്ച അപ്പോൾ നമുക്ക് അടിയിലേക്ക് പോവാം അപ്പോൾ എനിക്ക് ലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ അടിയിലാണ് ഓഫ് ആക്കുന്നത് അതുകൊണ്ട് നമുക്ക് അടിയിലേക്ക് പോവാം ഓഫ് ആക്കിയേക്കാം അതുകൊണ്ട് ഓക്കെ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോഴേ കേൾക്കാൻ പറ്റില്ല കാരണം ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാശ് ബിഗ് ബോസ് ഒക്കെ ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് ഡൗട്ട് ചെയ്യുന്ന കോപ്പി റൈറ്റ് കിട്ടിയാലും ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ കാണിക്കുന്നില്ല പിന്നെ നമ്മുടെ ചെറിയൊരു ഒരു മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റ് മണി പ്ലാന്റ് ആണോ ഓക്കെ അപ്പോൾ വീടിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഇടുന്നില്ല കാരണം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ സംഭവം കാണിച്ചത് March March March okay guys അപ്പോൾ സംഭവം അപ്പുറത്ത് നല്ല ഒച്ചയാണ് ഗായ്സ് അപ്പോൾ ഇത് നമുക്ക് ജനം തുടങ്ങാം കാരണം കാരണം ഞാനീ ഈ ജനലപ്പുറത്ത് തുറടാറുള്ളതാണ് കേട്ടോ കാരണം അപ്പോഴൊരു ഒരു ശ്വാസം കിട്ടും പിന്നെ അതുപോലെ മാത്രമല്ല എക്കോ പോകണം കാരണം ഈ വീട് ഇത് ഈ റൂം ഒരു ചെറിയ റൂമായ കാരണം കാരണം ഞാൻ നേരത്തെ എൻ്റെ സ്റ്റുഡിയോ സെറ്റ് അല്ല സ്റ്റുഡിയോ ടൂർ നടത്തിയിട്ടുണ്ടായിരുന്നു റൂം ടൂർ ഓക്കെ അപ്പോൾ അതിനകത്ത് ഞാൻ ഈ റൂം കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റൂം മനസ്സിലാക്കണേ പിന്നെ ഇതേശന്ന് നമ്മൾ സംഭവം മാറ്റിയാണ് കേട്ടോ കേസ് ഒന്നും മാറ്റിയിട്ടുള്ളൂ ഒക്കെ നമ്മുടെ സംഭവം സെറ്റാണ് പിന്നെ ഇത് മാത്രം നമ്മൾ ചെന്ന് മാറ്റിയിട്ട് ചെറുതായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഈ മൈക്ക് എവിടെ മൈക്ക് ഈ മൈക്കിൻ്റെ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ മൈക്ക് ഓക്കെ ഇപ്പോൾ ഫോക്കസ് സാധ്യത കൂടുതലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ സംഭവമില്ലേ അപ്പോൾ ഇതും കൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചത് ഇത്രയും നാൾ ഞാൻ അല്ലാതെ സാധാരണ വീഡിയോസ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതിങ്ങനെ വെച്ചിട്ട് ഓക്കെ അതായത് ഞാനിപ്പോൾ ഞാൻ പിന്നെ വ്ളോഗൊക്കെ ചേർത്ത് ഈ സംഭവം കണ്ടോ ഇതും കൂടി ഞാൻ ചേർക്കും ഇപ്പം നമുക്ക് ആവശ്യമില്ല കായസ് ഓക്കെ അപ്പോൾ കാരണം നമുക്ക് നമ്മുടെ സംഭവം കിട്ടിയിരിക്കുകയാണ് ഓക്കെ ഗായ്സ് അപ്പൊ നമുക്ക് നമ്മുടെ സംഭവം കിട്ടിയേക്കുന്നത് തറയെ കിടന്നിട്ടാണ് കിട്ടിയത് അപ്പോൾ അത് എൻ്റെ സംഭവത്തിൻ്റെ ഇത് ഫുൾ പൊടി പിടിച്ചിടക്കുവാണ് ഗായ്സ് ഓക്കെ അപ്പൊ കട്ടക്ക് പിന്നെ ഇത് കട്ടയ്ക്ക് നല്ല പൊടി പിടിച്ച് കിടക്കേണ്ട സംഭവമാണ് ഇതൊക്കെ അപ്പോൾ കട്ടയ്ക്ക് പൊടി പിടിച്ച് കിടക്കൊണ്ട് തന്നെ നല്ലപോലെ ക്ലീനാക്കി ഒന്ന് കഴുകി വാഷ് ചെയ്തിട്ട് നമുക്ക് പക്ഷെ ഒന്ന് ഉണക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ചേർക്കണം കായ്സൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നു ഇതാണെങ്കിൽ പിന്നെയും നോയ്സ് റിഡക്ഷൻ കിട്ടും ഓക്കെ നോയ്സ് റിഡക്ഷൻ കിട്ടാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇതിന് കാരണം ഇതിന് ഇത് ഈ സ്പോഞ്ച് എനിക്ക് മൈക്ക് വാങ്ങിച്ചപ്പോൾ തന്നെ എനിക്ക് ചുമ്മാ ഇങ്ങനെയാണ് കിട്ടിയത് ഞാൻ ഇത് സോറി ഞാൻ വേണമെങ്കിൽ ഇതിനൊന്ന് ഡിഫറൻസ് കാണിച്ചു തരാം ഓക്കെ കണ്ടോ സംഭവം ഡിഫറൻസ് കണ്ടോ കാരണം ഇത് ചെറുതും ഇത് വലുതാണ് ഓക്കെ ഇത് മൈ ആണ് ഇത് ഇത് ഇച്ചിരി ഹാർഡാണ് ഓക്കെ ഇത് നമ്മുടെ മൈക്കുകാർ വന്നത് തന്നെയാണ് ഇനിമേൽ നമുക്ക് ഇതായിരിക്കും തിരിച്ചറിയുന്നത് അപ്പോൾ ചിലപ്പോൾ ശരി നോയ്സ് റിഡക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം നേരത്തെ ഇപ്പോൾ കണ്ടത് ഫാൻ ഇട്ട ഭയങ്കര ഒച്ചയാണ് കാഴ്ച കാരണം ഇതിൻ്റെ നോയ്സ് റിഡക്ഷൻ അല്ല വേറെ എന്തിൻ്റെ സംഭവമാണ് ഓക്കെ പറഞ്ഞ പോലെ ഓക്കെ അപ്പോൾ ഇത് ചിലപ്പോൾ നോയ്സ് റിഡക്ഷൻ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ ഓക്കെ എനിക്ക് ഇപ്പം ഇത്രയൊക്കെ അത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ ഞാൻ ഇത് കിട്ടി ഇതുണ്ട് പിടിയ ഓക്കെ അപ്പോൾ ഇത് സംഭവം ഈ മൈക്ക് ഇങ്ങനെ അടുത്ത് പിടിച്ച് നല്ല ഒച്ചയായിരിക്കും ദൂരേക്ക് പിടിച്ചാൽ നല്ലപോലെ എക്കോ അടിക്കും കാരണം ഈ റൂമിൽ എക്കോ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ദൂരത്ത് പിടിച്ചാൽ എക്കോ അടിക്കും വാട്ടോ അപ്പോൾ സംഭവം ഇതൊരു കില്ലാടി സംഭവം തന്നെയാണിത് അപ്പോൾ ഈ മൈക്കിൻ്റെ ഞാൻ അൺബോക്സിങ് അതായത് സൂപ്പർ മൈക്കാണിത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നും അല്ല ഇത് സാധാരണ ഒരു മൈക്കാണ് കേട്ടോ ഓക്കെ യൂട്യൂബേഴ്സിന് യൂട്യൂബ് ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ മൈക്കാണ് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ വെക്കണം വീഡിയോ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഞാൻ റൂം ടൂർ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ റൂം കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ റൂം ടൂറിൻ്റെ ആ വീഡിയോയും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം വീഡിയോ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ വീഡിയോ ഒക്കെ എത്രയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ